Okay, before going to these uh, psychodiagnosis. psychodiagnostics, let us start with what do you mean by clinical psychology. What do you mean by clinical psychology? The purpose of assessing and diagnosing, diagnosing mental illness. Purpose of assessing and diagnosing mental illness. That is clinical psychology. I'm asking about uh, what is clinical psychology, not uh, psychodiagnostics. What do you mean by clinical psychology or how psychology is related to clinical psychology? treatment Anybody? in treatment in clinical setup? T treatment in clinical setup. Only treatment. No treatment, uh, all assess assessment of behaviors, everything under clinical experiments. Clinical experiments. What do you mean by experiments? What do you mean by experiment? Using, using some test. Using some test. That is experiment. No, experiment is conducted only in laboratory, not in clinical. Okay. Okay. Okay, okay sir. Yes. Anybody? What do you mean by clinical psychology? What you said is uh, partially right or uh, one or two aspects the clinical psychologist address at their duties in various uh, domain. But uh, clinical psychology actually means finding the causative factor, <coughs> diagnosing the disease, and treating the psychological illness. Okay. So in this stream, there are three purpose. That is, first one, psychopathology, understanding the psychological illnesses or understanding the pathological characteristics of the person or what are the causative factors means what led the person to present condition whether it is uh, any whether it is due to any biological reason or any other environmental factors family or occupational or any other factor that leads to the present psychological illnesses all these aspects are addressed in psychopathology or what are the symptoms of uh, a particular disease, or how these symptoms are differed from other similar or other disorders, psychological disease. How many disorders you have already learned in psychopathology? How many disorder? Or what are the various disorders that are addressed in psychopathology? So psychotic disorders. Okay. Then. ആരും എനിക്ക് നിങ്ങളൊന്നും പറയാത്തതുകൊണ്ട് അവിടെ കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊരു സംശയം വരുന്നുണ്ട് കേട്ടോ hearing you but we don't know the answer so that I am keeping quiet I think you are not in the So yes, well, oh, you have already learned the psychopathology, you said. Okay. Yes, and what yes, are the disorders learned. that you have learned? Mm -hmm. What are the disorders that discussed in psychopathology? നമ്മൾ ഇവിടെ mm. തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മെയിൻ ടോപ്പിക്കാണ് ഉള്ളത് അപ്പൊ സൈക്കോപത്തോളജി എന്താന്ന് പറയാൻ നമുക്ക് സൈക്കോഡയമോസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ സൈക്കോപത്തോളജി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറാപ്പി അപ്പൊ പത്തോളജി എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പിന്നെ നമ്മൾ ഒരു രോഗി വരുന്ന സമയത്ത് രോഗിയുടെ രോഗം എന്താണെന്ന് അറിയാതെ അതെങ്ങനെ അസസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ നിങ്ങൾ പഠിച്ച ഡിസോർഡർ പറഞ്ഞു വെച്ചാൽ what are the major disorders that already discussed or that already learn or already discussed in psycho personality disorders major disorders depression. Not, uh, okay, depression. Then uh, schizophrenia. schizophrenia. Anxiety. Anxiety. Okay. Yes, so there are many uh, type of psychological um, uh, disorders and all these disorders are having or disturbing the person in his uh, daily life or when we diagnose a person is having a psycho psychological disorder there are some uh, criteria for diagnosing so you, i think you have already learned or uh, your uh, teachers has already uh, discussed some there are some criteria based on this criteria Based on this criteria, we are diagnosing or we could start diagnosing a person is having a particular diagnosis. Yes. Uh, uh, so, when this uh, criterion or criteria for diagnosing a disorder there are uh, there are some symptom there are some symptom the person is uh, person is uh, expressing or person is uh, showing. So based on those psychological symptoms, a particular disorder may diagnose. Okay, so that is the uh, the common way of uh, understanding the psychopathology. But uh, psychodiagnostic as a technique or psychodiagnosis as a uh, part of psychopathology or uh, so, sorry uh, as a part of the clinical psychology uh, simply means there are some technique there are some diagnostic technique used to diagnose a particular disorder that is psychodiagnostics so it's a technique as, as like statistics uh, psychodiagnostics is uh, a technique used in clinical setting, used in clinical setting to understand psychopathology and also assessing and diagnosing diagnosing the diagnosing a particular particular uh, problem okay that is the uh, basic or uh, the, uh, the what does this topic simply describe? Psychodiagnostics. It's a method. So we can go for the detailed discussion of what is psychodiagnostics. <clears throat> okay. So uh, this is a technique and or in clinical setting, we can say that these are psychological tests used for evaluating personality and the determinants or factors that affect underlying behavioral pathology. And this branch of clinical psychology emphasizes the use of psychological tests and technique for assessing mental illnesses. As you, as you already discussed, there are different kinds of or different type of uh, mental illness or psychological disorder. But uh, we cannot purely diagnose a problem uh, on the basis of this symptom the history. Uh, as you know that in uh, clinic, uh, in physical disease also, there are some tests the doctors or the physicians or specialists in any medical branch is using for diagnosing the uh, physical disease. Here also, psychologist in clinical setting uses some test or technique to assess the mental illnesses. So this is as a testing procedure or testing um, testing method or uh, that identify and quantify the degree of pathology pathology that you have already uh, that we have already um, you, you some uh, um, uh, some learning or some understanding about the pathology. So here the problem is that the identify and quantify the degree of pathology. Pathology may be with uh, with uh, uh, different degrees. For example, depression. Depression may be uh, maybe maybe describe in a different degrees. As you have, I think you have already learned, there are mild, moderate, and severe uh, depression. So this uh, procedure or this testing method evaluate mental process to assess assess the thinking and emotion likely to impact the behavior of a person having mental illness. Here, this technique uh, or procedure help pharmacological or psychotherapeutic treatment recommendation. All these are, all these procedure are doing or are conducting to help the, pers- the person or the patient for the treatment procedure. നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് നടത്തുന്നത് ആ, അത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ടെസ്റ്റിംഗ് നടത്തുന്നത് ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സാധാരണ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തും ഇവിടെയും അതുപോലെ തന്നെയാണ് ഈ ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷമാണ് നടത്തിയതിന് ശേഷമാണ് അതിനനുസരിച്ചിട്ടുള്ളതാണ് പിന്നീട് ട്രീറ്റ്മെന്റ് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കപ്പെടുന്നത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഉണ്ട് ഇപ്പൊ ഒരു സൈക്കോപത്തോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസീസുമായിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ സൈക്കോതെറാപ്പിക്കറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഈ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് ഈ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് ഫാർമക്കോളജിക്കൽ രീതിയിലുള്ള തെറാപ്പിയാണോ വേണ്ടത് അതേ സൈക്കോളജിയെ ബേസ് ചെയ്തിട്ടുള്ള തെറാപ്പിയാണ് വേണ്ടതെന്നുള്ള ഒരു ഒരു തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ അതിനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് പേഷ്യൻ്റെ അടുത്ത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പോകാൻ വേണ്ടി പറയാണ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കാട്രിക്കത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പോകാൻ പറയണം അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയുടെ ട്രീറ്റ്മെന്റ് പോകാൻ വേണ്ടി പറയണം so these procedure helps to identify so identify the uh, uh, identify the problem pathology and also degrees or severity of the pathology it helps to recommend the patient for pharmacological or psychotherapeutic treatment okay so there are uh, different of psychodiagnostic technique or, or psychological assessment and these functions varies with the different objectives എല്ലാത്തിനും ഒരുപോലുള്ള ഒബ്ജക്റ്റീവ് അല്ല ഉണ്ടാവുന്നത് different procedures having different uh, objectives so functions of this uh, procedure or functions of the psychological assessment varies with some objectives Okay, so uh, let us discuss the next what that is the portion of sorry uh, functions of the assessment. First one, uh, first function or, uh, uh function of this uh, assessment is is it is used for diagnostic and or evaluation of clients for reason clients reason for seeking treatment clients uh, seeking for treatment why does a person, why does a person come for or why does a person seek a help from a psychologist or psychiatrist? So it helps to diagnose or evaluate and or evaluate client's reason, patient's reason for seeking treatment. എന്തിനാണ് ഒരാൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അന്വേഷിച്ച് വരുന്നത് എന്തിനാണ് സ്വാഭാവികമായിട്ടും ഒരു ഒരു ആളെ ചെന്ന് കാണുന്ന സമയത്ത് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ചെന്ന് കാണുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാകും ഈ റീസൺ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ സൈക്കോളജിനേഴ്സ് ഉപയോഗിക്കും and next function is this is use to conceptualize the case case means psychopathological problem ഒരു ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വരുന്നത് ഒരു കേസ് എന്ന് പറഞ്ഞത് ഒരു പ്രോബ്ലം ആയിട്ട് ഒരാൾ ചെല്ലുകയാണ് അപ്പൊ ഈ പ്രോബ്ലം ആയിട്ട് ചെല്ലുന്ന സമയത്ത് പ്രോബ്ലത്തിനെ നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്യണം പ്രോബ്ലം എന്ന് ഒരു പ്രോബ്ലം നമ്മളിപ്പോ പത്തോളജി പഠിച്ചത് നിങ്ങൾക്ക് അറിയാം പ്രോബ്ലം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ റീസൺസ് എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇത് ഇതിന്റെ ഒരു ഒരു ഒരു പ്രോഗ്രസ് എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും so this procedure helps to conceptualize a psychological uh, case or a, a clinical psychological case. ഒരു കേസ് നമ്മുടെ മുന്നിൽ വരികയാണ് ഈ കേസിന് കൃത്യമായിട്ട് നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്യുകയും ചെയ്യും ഏത് ഒരു ട്രീറ്റ്മെന്റും പ്രൊസീജിയറിന് പോകുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിന് പോകുന്നതിന് മുമ്പ് ഒരു ക്ലയന്റിന്റെ പ്രോബ്ലത്തിനെ നമ്മൾ കൃത്യമായിട്ട് കൺസെപ്റ്റലൈസ് ചെയ്തിരിക്കണം കൺസെപ്റ്റലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഒരു പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും ഇപ്പൊ കേസ് കൺസെപ്റ്റലൈസ് ചെയ്യുന്നതിന് സാധാരണ നമ്മൾ ഇതിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട് and this is used for planning the treatment procedure എങ്ങനെയാണ് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാർമക്കോളജിക്കലായിട്ടുള്ള സൈക്കാട്രിക് മുഖേനയുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ സൈക്കോതെറാപ്യറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൗൺസിലിംഗ് പോലത്തെയുള്ള ട്രീറ്റ്മെന്റ് അപ്പൊ ഒരു പ്ലാനിങ് ഉണ്ട് നമുക്ക് ഈ പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോസസ് ഉപയോഗിക്കും and next is next function is monitoring the clients response to the treatment ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഓരോ സെഷൻസ് കഴിയുന്ന സമയത്തും എത്രമാത്രം ക്ലയന്റ് പ്രോഗ്രസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രോഗ്രസിങ് തന്നെ എപ്പോഴും ആയിക്കൊള്ളൊന്നുമില്ല കേട്ടോ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല or in some times the case may become worse okay so it this function sorry this diagnostic test helps to monitor clients response to your particular treatment procedure or monitoring the clients change, whether it is in positive direction or negative direction. It can be understood by using these. And next is, it is to understand which client, uh, uh, change the client shows in his behavior or cognition through increased self-awareness. ഒരു പ്രോബ്ലം ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് സൈക്കോപതോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാൾക്ക് ഒരുപക്ഷെ ഈ പ്രശ്നത്തെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അറിവ് ഇല്ലാത്തൊരു സമയത്ത് ഒരു അവയർനെസ് എത്രമാത്രം ഉണ്ട് എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ എത്രമാത്രം പ്രൊസീജിയർ ട്രീറ്റ്മെന്റിലൂടെ എത്രമാത്രം അവയർനെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ഉപയോഗിക്കുക and this test also helps or evaluating the programme or effectiveness of effectiveness of the entire psychotherapeutic procedure or pharmacological treatment process. Evaluating the program. Programme എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ഇൻഡിവിജ്വൽ കേസ് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ പ്രോബ്ലം മാത്രമേ മാത്രമാണ് പക്ഷേ ചില സാഹചര്യത്തിൽ ചില സാഹചര്യത്തിൽ ഫാമിലിക്ക് ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാകാം അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ കുറച്ചും കൂടി ലാർജർ കോണ്ടക്സ്റ്റിൽ പറയാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് പ്രൊസീജിയർ അല്ലെങ്കിൽ സൈക്കോ ഡയഗ്നോസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് so these are the major function first one is to evaluate clients reason for self seeking help from the psychologist and it is used for the conceptualization of the case or conceptualization of the problem psychopathological problem and for using planning the treatment, monitoring the client's response to treatment procedure. And it is used to understand the change the clients in clients' behavior or cognition to increased self-awareness and it is also used for evaluating the effectiveness of the psychological uh, treatment procedure or program. Psychological മാത്രമായിക്കൊള്ളുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള ഇടപെടലുകളും അതിപ്പോൾ സൈക്കോ പത്തോളജിക്കൽ സോറി സൈക്കോതെറാപ്യൂട്ടിക്കും മാത്രമല്ല ഫാർമക്കോളജിക്കലായിട്ടുള്ള ഒരു കേസ് വരുന്ന സമയത്ത് in some situation only uh, pharmacological treatment procedure may help the patient to reduce the symptom or uh, uh, in certain case uh, the pharmacological uh, uh, pharmacological uh, intervention is not uh, uh, not used or it is not uh, became necessary for that uh, case or for, for, for, for that patient. Or in some situation, Only psychotherapeutic procedure may help the patient to reduce the symptom. Okay. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഒരു പത്തോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്നത് സൈക്കോ ഫാർമോള ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ സൈക്കോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ അങ്ങനെയാണ് നമ്മൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കൗൺസിലിംഗ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ കേസിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം എന്നുള്ളത് ഓക്കെ ഇനി എന്താണ് ഈ തെറാപ്പിയും കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് how do you differentiate psychotherapy from counselling what is your understanding hello നമ്മൾ തെറാപ്പി പറയുന്നുണ്ട് സൈക്കോ തെറാപ്പി കൗൺസിലിംഗ് പറയുന്നുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഒന്ന് മറ്റേത് എങ്ങനെയാണ് വേരിയ വേരിയേഷൻ ഉള്ളത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഹലോ അറിയില്ല therapy various methods to empower the client counselling is only suggestions പുള്ളി സജഷൻസ് ഓക്കെ സൈക്കോതെറാപ്പിയുടെ സജഷൻ കൊടുക്കൂല എന്നാണ് പറയുന്നത് yes anyway you will uh, understand how these uh, two processes are differ in your next paper that is in psychotherapy okay അപ്പോൾ സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ഈ പറഞ്ഞ രീതിയിൽ സൈക്കോളജിക്കൽ uh, മെത്തേഡായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഒരു സൈക്കാട്രിസ്റ്റിക് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് സൈക്കാട്രിക് ഡ്രഗ് ആണ് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് ഏത് രീതിയിൽ ആണെങ്കിൽ പോലും ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രോബ്ലത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ട്രീറ്റ്മെന്റിനെ പ്ലാനിങ് ചെയ്യാൻ ഓരോ ഓരോ എന്താണ് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും പേഷ്യന്റിൽ വരുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യാൻ പേഷ്യന്റ് സ്വഭാവത്തിലുണ്ടാകുന്ന ബിഹേവിയർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത് മനസ്സിലാക്കാൻ ഇനി ഒരു ട്രീറ്റ്മെന്റ് പ്രോഗ്രത്തിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഇപ്പോൾ അഞ്ച് മാസമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ അഞ്ച് മാസമായിട്ട് ഒരാൾ സ്കിസോഫ്രീനിക്സിന് കഴിക്കുന്നു തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള അയാളുടെ സൈക്കോപത്തോളജിക്കലായിട്ടുള്ള സിംറ്റംസിന്റെ ഡിഗ്രി അല്ലെങ്കിൽ അയാളുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നു after five months also we are evaluating psychologist are evaluating the patients current problem problem psychodiagnostic technique or psychological testing. So here the major aim of the psychodiagnosis or psychodiagnostic procedure is to gather information about the person, system, environment, or phenomena or combination of all these uh, factors. As you learn uh, or as you understand, that a person is expressing certain symptom and uh, for that symptom, there may be some problem related to that person or the problem related to system in which the person belongs. For example, there are some problems in the family. Family, so uh, their family is working as a system, and that system is problematic for the person to adapt, or the environment in which the person, uh, other social environment or there are some phenomenon that also contribute to the present symptom of the patient. So major aim of the psychodiagnostic uh, procedure is to gather information about the person, system, environment, or any other phenomenon contributing the present condition, contributing to psychopathology or combination of these. And this helps the psychologist to classify a particular problem in a particular category. നമ്മൾ ഇൻഫർമേഷൻസിലൂടെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ സൈക്കോപത്തോളജി പല രീതിയിലുള്ള സിംറ്റംസ് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഡിപ്രഷന്റെ സിംറ്റംസ് ആങ്സൈറ്റിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ഒ സി സിംറ്റംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് ഇതെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഡിസോർഡർ ആണെന്ന് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അത് അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം ഇൻഫോർമേഷനിൽ നിന്നാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഇനി this classification help the psychologist to understand more about the present problem of the patient. Or he- it helps to describe describe the problem to person or any other significant person who is accompanying with the patient. അപ്പൊ ഒരു ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഇപ്പൊ ഡിപ്രഷന്റെ കുറച്ച് സിംറ്റംസ് കാണിക്കുന്നു ഒരു പേഷ്യന്റ് വരുന്ന ഡിപ്രഷന്റെ സിംറ്റം കാണിക്കുന്നു ഈ ഡിപ്രഷൻ തന്നെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് ഡിപ്രഷൻ തന്നെയാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇനി ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പൊ ഡിസ്ക്രിപ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും and it also helps to comprehend depression problem or help to patient mainly The aim is to gather information enabling classification, description, comprehension, or evaluation of the person. So mainly this is used for, assessment is used for description and prediction. Describe a problem, oh, describing the present problem of the patient, present conditions of psychopathology, and also this, uh, it helps to, uh, it also helps it also helps to predict the condition in future life ഈ പേഷ്യന്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കാം അതിന്റെ അവസാനം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരാൾ ഡിപ്രഷനായിട്ട് കുറേ അധികം നാളുകൾ ഡിപ്രഷനായിട്ട് നടക്കുന്നു ഇങ്ങനെ ഇയാൾ കുറേ അധികം നാളുകൾ ഡിപ്രഷനായിട്ട് നടക്കുകയും അതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാതെ ആരോടും പറയാതെ ഒക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സൂയിസൈഡിലേക്ക് പോയേക്കാം predicting, psychologists are predicting, or any clinical psychologist predicting the future behavior of the patient. ഇത് ഇങ്ങനെ പോകാം അല്ലെങ്കിൽ if a person is not adequately taking the medicine, properly taking the medicine, the condition may worse in the എനിക്ക് സ്പീച്ച് മെഡിസിൻ കഴിക്കാതെ ഇയാളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് സിംറ്റംസ് കാണിക്കുന്നു തുടക്കത്തിലെ എനിക്ക് സിംറ്റംസ് കാണിക്കുന്നു ഒരു അഡോളസന്റ് ഏജിൽ കാണിക്കുന്നു അല്ലെങ്കിൽ ഏർലി അഡൽട്ട് സ്റ്റേജ് ഒരാൾ സ്കിസോഫ്രേനിക്സിന്റെ സിംറ്റംസ് കാണിക്കുന്നു പക്ഷെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി സ്കിസോഫ്രേനിക്സിന്റെ സിംറ്റംസോട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം ഇൻഡാ സാധിക്കും ഇപ്പൊ പ്രസന്റ് പ്രോബ്ലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം അപ്പോ ഈ അസസ്മെന്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രസന്റ് കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അസസ്മെന്റ് എടുക്കുന്നു ഇറ്റ് ഗെറ്റ്സ് മോർ അബൌട്ട് ദി കോഗ്നിറ്റീവ് ഫങ്ഷൻ ഓഫ് ദി പേഴ്സൺ psychosocial function, academic achievement, personality, behavior, specific need within an identified area. For example, cognitive function, for example, uh, intellectual capacity because intellectual or IQ of the student, of, a, uh, of, a, of an adolescent. Uh, of an adolescent that helps to uh, understand the current psychological പത്തോളം അപ്പൊ ഇത് കോഗ്നേറ്റീവ് ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇപ്പോ ഇപ്പോ ഉള്ള ഇയാൾക്ക് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾ റീസണിങ് കപ്പാസിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി എന്താണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കോഗ്നേറ്റീവ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി സൈക്കോ സോഷ്യൽ ഫങ്ഷൻസ് എങ്ങനെയാണ് how the person is adapting to a social environment how the person how the the is is to school environment school environment or and it helps to describe the current achievement, academic achievement of the student or academic achievement of the of the personality, behavior, or specific need within an identified area. Or specific need for example, for example, ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി എൽ ഡി എന്ന് പറയുന്ന പ്രശ്നം എൽ ഏത് ഏരിയയിലാണ് ഇയാൾക്ക് ഒരു ഒരു ഒരു ശ്രദ്ധ വേണ്ടത് in what area or in which area the student or the child needs specific attention to compensate the present problem ഏത് ഏത് ഏത് ഏരിയയിലാണ് വേണ്ടത് ഫോർ എക്സാമ്പിൾ റീഡിംഗിൽ പ്രശ്നം അല്ലെങ്കിൽ റൈറ്റിംഗിൽ പ്രശ്നം അല്ലെങ്കിൽ അത്തമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രശ്നം ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റീവ് ലെവലിൽ അസസ്മെന്റ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം ഉപയോഗിക്കും എന്താണ് അവിടെ പ്രശ്നം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടല്ലോ so for the prediction purpose for the prediction purpose. As we discussed earlier, we can predict the medical condition of the person or physical condition of the person later life due to this disorder. Or we can assess or we can predict the suicidal uh, possibility of suicide or possibility of committing suicide in the future or any kind of homicidal activity of the person or any kind of ideation uh, etc or we can uh, assess we can predict the uh, we can predict the performance of the person in a particular occupation. പിന്നീട് ഒരാൾ ഒരു പർട്ടിക്കുലർ ഓccupation ചെന്ന് എത്രമാത്രം ഇയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രഡിക്ഷൻ രീതിയിൽ കറന്റ് ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലും സൈക്കോഡയഗ്നോസിസ് ഉപയോഗിക്കും എന്താണ് ഒരു ഒരു ഒരു പേഷ്യന്റ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇനി ഇയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ ഇയാള് അച്ചീവ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാം ഒരു കാര്യം ഞാൻ പറയട്ടെ സൈക്കോളജി എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി സൈക്കോപത്തോളജി ആണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്ന എല്ലാ ആൾക്കാരും പത്തോളജിക്കൽ പ്രോബ്ലം ഉള്ള ആൾക്കാരും അല്ല കേട്ടോ ആ രീതിയിലോട്ട് കണക്കാക്കണേ സൈക്കോളജി പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തമുള്ള ആൾക്കാർ മാത്രമല്ല ഒരു സൈക്കാലജിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണുന്നു ഏതെങ്കിലും രീതിയിലുള്ള ടൈപ്പായിട്ടുള്ള ആൾക്കാർക്കും സൈക്കോഡൈനോസ് ഇപ്പോൾ for example intellectual I Q high ലെവലിൽ ഐ ക്യു ഉള്ള ഒരു കുട്ടി അതിന്റെ ഐ ക്യു ഐ ക്യു എന്താണെന്ന് മനസ്സിലാക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ടിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഡയഗ്നോസിസ് നടത്താം അസസ്മെന്റ് നടത്താം എന്നുള്ളത് അവിടെ പത്തോളജിക്കലായിട്ടും പ്രോബ്ലം ഒന്നുമില്ല പ്രോബ്ലം ആയിട്ടിക്കാനുള്ള ബിഹേവിയർ ആയിട്ട് പോണതല്ല പക്ഷേ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കരിയർ പ്രിഫറൻസ് ഏതാണ് ഏത് കരിയറാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന രീതിയിലും സൈക്കോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പർപ്പസുമായിട്ട് ഈ ഒരു പർപ്പസുമായിട്ട് സാധാരണ രീതിയിൽ ആളുകൾ സൈക്കോളജിസ്റ്റ് കേട്ടോ പത്തോളജിക്കൽ പ്രോബ്ലം മാത്രമല്ല നമ്മൾ ഡയഗ്നോസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റിൽ കറന്റ് ഫംഗ്ഷൻ നോക്കാൻ ഓജി ഫംഗ്ഷൻ നോക്കാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓക്യുപേഷനിൽ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനൊക്കെ സാധാരണ രീതിയിൽ ഡയഗ്നോസിസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് okay uh, why a person is coming for diagnosing or uh, conducting a psychological test. So we can say that uh, psychodiagnosis uh, testing or psychodiagnostic procedure or psychological testing is used or uh, in certain situation for a referral purpose. For example, a person is uh, exhibiting, displaying some substance abuse problem, or a child is for the parents of the child suspected possible learning disability of their child or parents of a person of a child suspecting poor intellectual functioning of uh, his or her uh, child or mental retardation of his child or suspecting some kind of mood disorder anxiety or panic disorder or a person experienced trauma uh, and uh, there are some situations in which uh, some children may acting out certain psychopathological uh, symptom or a person is expressing personality disorders. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലെല്ലാം തന്നെ റെഫറൽ ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു സൈക്കാട്രിസ്റ്റിന് അടുത്ത് ഒരു പ്രോബ്ലം വരും so the psychiatrist is psychiatrist suspecting that this person is is using some drugs for years അത്തരം സാഹചര്യത്തിൽ അത് കൃത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട് അതിന് uh, അതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു റെഫറൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സോ ടീച്ചർ ഒരു ക്ലാസ് റൂമിലെ ഒരു കുട്ടിക്ക് ഇന്റലക്ച്വൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡാണോ എന്നൊരു സംശയം വരും ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റിയുടെ പോസിബിലിറ്റി ഉണ്ടോ എന്നൊരു സംശയം വരും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മൂഡ് ഡിസോർഡർ ഇപ്പം ഉണ്ടോ ആങ്സൈറ്റി പ്രശ്നമുണ്ടോ പാനിക് ഡിസോർഡർ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രൊമാറ്റിക് ട്രോമാറ്റിക് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ അഡോളസൻ രീതിയിലുള്ള ആക്ടിങ് ഔട്ട് കുട്ടികൾ ചില സമയത്തൊക്കെ ചില psycho psychopathological symptom acting out ചെയ്യാം വെറുതെ അഭിനയിക്കാം അങ്ങനത്തെ സിംറ്റം ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ അഭിനയിക്കാം അല്ലെങ്കിൽ അതിനുള്ള പേഴ്സണൽസ് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലെല്ലാം തന്നെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും റെഫർ ചെയ്യപ്പെടും അത് ക്ലിനിക്കൽ സെറ്റിങ്സിൽ റെഫർ ചെയ്യപ്പെടുന്നു സൈക്കാട്രിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വട്ടം ഒരു ഫിസീഷ്യൻ്റെ അടുത്ത് വരുന്ന കേസ് ഫോർ എക്സാമ്പിൾ എൻഡോക്രിനോളജിസ്റ്റിൻ്റെ അടുത്തത് ഒരു കേസ് വരുന്നു ആ കേസിൽ ഈ പറഞ്ഞ രീതിയിൽ ഹോർമോണൽ പ്രോബ്ലം ഉണ്ട് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ഫങ്ഷൻസ് എന്തൊരു പ്രശ്നമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഈ ഹോർമോണൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് മെന്റൽ റിട്ടാർഡേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ഒരുപക്ഷെ സസ്പെക്ട് ചെയ്യപ്പെടാം ഇതിന് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ ഫങ്ഷനിങ്ങിനെയും ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കും So in that situation, the endocrinologist may refer that patient for a psychological testing to a clinical psychologist. Okay. So in all these situations, uh, in this situation, the person is referred for a psychodiagnostic test or psychological test. എന്നാണ് സാധാരണ നമ്മൾ മെഡിക്കൽ സെറ്റിങ്സിൽ കാണുന്നത് മെഡിക്കൽ സെറ്റിങ്സിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് സോറി ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ വരുന്ന സമയത്ത് പത്തോളജിക്കൽ സൈക്കോ പത്തോളജിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത്തരത്തെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും ഒരു റെഫറൽ കേസ് ആയിട്ട് വേണമെങ്കിൽ അയക്കാം റെഫറൽ കേസ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു പേഷ്യന്റ് നേരിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനേക്കടുത്തേക്ക് അടുത്തേക്ക് വരാണെങ്കിൽ പിന്നെ അത് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് if the patient is going to consult with any other specialist in a hospital, that person may or that specialist may refer the patient for a psychological test. Okay. In uh, that is in uh, medical setting. In non-medical settings also, psychodiagnostic procedures are used. For example, in forensic setting, this uh, diagnostic procedure may used for different psychiatric conditions ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ സൈക്യാട്രിക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് അല്ലെങ്കിൽ ഒരാൾ കൊലപാതകം നടത്തിയത് അയാളുടെ സൈക്യാട്രിക് കണ്ടീഷൻ കൊണ്ടാണോ അയാൾ കൊലപാതകം നടത്തിയത് നമുക്കറിയാനായിട്ട് and this different psychiatric condition that is important very important assessing assessment procedure is very important in criminal case കൂടുതൽ നമ്മൾ ക്രിമിനൽ കേസിലാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാം ഇനി കൃത്യമായിട്ടുള്ള എന്തെങ്കിലും സൈക്കോപത്തോളജി വളരെ സിവിയർ ആയിട്ടുള്ള സൈക്കോപത്തോളജി ഉണ്ടെങ്കിൽ പണിഷ്മെന്റിനും രീതിയിലുള്ള ഇളവും കിട്ടാനുള്ള സാധ്യത and for the another situation forensic setting child custody evaluation ഇപ്പോ പാരന്റ്സ് uh, ഡിവോഴ്സ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന സമയത്ത് ആരുടെ കസ്റ്റഡിയിലാണ് കുട്ടിയെ വിടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറിയെ uh, സംബന്ധിച്ചുള്ള ജഡ്ജിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് അങ്ങനെ വരുന്നത് പലപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള സൈക്കോട്രിക് പ്രോബ്ലമോ സൈക്കോളജിക്കൽ പ്രോബ്ലമോ ഉള്ള ഒരു പാരന്റ് ഉണ്ടെങ്കിൽ for example mother is having a particular severe psychological problem psychiatric problem and mother want child for the custody so in that situation in that situation this judge is referred the uh, refer this person for evaluating his uh, psychological condition. And wrongful termination and harassment case. Harassment cases പല സമയത്തും ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ചിലപ്പോൾ ഒരാൾ ഹറാസ്മെന്റിന് കേസ് കൊടുക്കാനുള്ള സാധ്യത അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലെല്ലാം സൈക്കോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് ചെല്ലാനായിട്ട് ഒരു പക്ഷേ okay that is in uh, forensic situation. Another non-medical setting in which the psychodiagnostic procedure is commonly used in insurance settlement കൂടുതൽ വെസ്റ്റേൺ കൺട്രീസിലാണല്ലോ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ഒക്കെ കൃത്യമായിട്ട് ഒരു ഇൻഷുറൻസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കോടതി ഇടപെട്ടിട്ട് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഒന്നും നടത്തണമെന്നില്ല വളരെ റയർ ആയിട്ട് ചിലപ്പോൾ നടത്താം so in insurance settlement variety of disability and workman's compensation case psycho diagnostics use is use to rule out the patient's sorry the person's present condition employee's present psychological condition or it to understand whether is due to ഇനി മാലിംഗ് ഗ്രീൻ അയാൾ പറഞ്ഞു പറ്റിക്കുന്നതാണോ ഇൻഷുറൻസിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറ്റിക്കുന്നതാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ ഡിസബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഇൻഷുറൻസ് സെറ്റിൽമെന്റിൽ സാധാരണ സൈക്കോഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഉപയോഗിക്കാറ് And another setting is in employment environment uh, test is uh, test to recruit to or recruit the candidate for a candidate task in required ഒരു തൊഴിൽ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റിൽ സൈക്കോഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ ഒരാൾ എത്രമാത്രം ആപ്റ്റാണ് ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ളത് ഒരാളുടെ കോഗ്നേറ്റീവ് ഫംഗ്ഷനും അയാളുടെ psycho social psycho psycho psycho social ഫംഗ്ഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അത് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാനായിട്ട് for example this type of test are used in police and military occupation. Another situation that is you that you may have familiar that is a school setting In school setting, this test is used for to understand the students' aptitude, ability, career choice, special education, admission to gifted program like uh, a program for the gifted children and for learning disability assessment. So, in this way, in both clinical and in non-medical or non-clinical settings, psychodiagnostics are psychodiagnostic procedures are used with the different objectives. ഓരോ സിറ്റുവേഷനിലും ഓരോ ആണ് ഇപ്പൊ ക്ലിനിക്കലിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു ഒരു അസസ്മെന്റ് രീതിയല്ല സിറ്റുവേഷൻ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറൻസിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റിലോ ഒരു അക്കാദമിക് സെറ്റിംഗ്സിലോ ഉണ്ടാവും ഇവിടെ എല്ലാം തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പല രീതിയിൽ പല കൂടി പല എയിം വച്ചിട്ടാണ് ഇവിടെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാ രീതിയിലും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഓരോ രീതിയിലുള്ള ടെസ്റ്റുകളാണ് അതിന് ഓരോ പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ ക്യു തന്നെ ഒരാളുടെ ഐക്യു ഇന്റലക്ച്വൽ കോഷ്യന്റ് തന്നെ നമുക്ക് പല രീതിയിലും ടെസ്റ്റ് ചെയ്തിട്ട് പല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരാളെ ടെസ്റ്റ് ക്യു വന്നതിന് ശേഷം ഇന്റലക്ച്വൽ കപ്പാസിറ്റി അക്കാദമിക് സിറ്റി എന്നുള്ള ഒരാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമുക്ക് എന്താക്കും മനസ്സിലാക്കാം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിൽ ഇയാൾ എന്തുകൊണ്ടാണ് ഒരു ടാസ്ക് കൊടുത്തിട്ട് അയാൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒരു ടാസ്ക് കൊടുക്കുന്നു പക്ഷേ അയാൾക്ക് അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യാം അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇയാൾ പെർഫോം ചെയ്യാത്തത് എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ it may be due to poor intellectual capacity of that employee because of that reason the person is the employee is not able to do his task or his duties in employment okay അപ്പോൾ നമ്മളിപ്പോ ഐ ക്യു ടെസ്റ്റ് നമ്മൾ പറഞ്ഞ ഓരോ രീതിയിലും ഓരോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനും ഓരോ എയിം ആണുള്ളത് അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കപ്പെടുന്നത് ഇൻഷുറൻസ് സെറ്റിൽമെന്റിന് ഉപയോഗിക്കുന്ന രീതിയായിരിക്കുമല്ലോ സ്കൂൾ സെറ്റിങ്സിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ ഐ ക്യു ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കുട്ടിയുടെ പ്രശ്നം ഒരു സ്കൂൾ എൻവയോൺമെന്റിൽ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുന്ന രീതി ആയിരിക്കില്ല ഒരു കപ്പിൾ കൗൺസിലിംഗില് അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പിയില് അല്ലെങ്കിൽ മാരിറ്റൽ തെറാപ്പിയില് ഐ ക്യു ടെസ്റ്റ് നമ്മൾ പ്രയോജനപ്പെടുത്തും ഇപ്പൊ ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള പ്രശ്നം ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള പ്രശ്നം ഒരുപക്ഷെ അതിന് കാരണമായിട്ടുള്ളത് ഒരാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന കുറവായിരിക്കും for intellectual for example if the one of the partner is having higher intellectual capacity and other person is very poor intellectual capacity or about border line intellectual capacity and there may be some uh, some conflict between them. That conflict may be due to this discrepancy in intellectual capacity of these spouses. So in that situation, in the situation of the marital therapy, intellectual capacity is considered in another in a, in a different way as that of in a school environment. Okay, അപ്പൊ ഇവിടെ ഓരോന്നിനും ഓരോ ഈമാനുള്ളത് ഓരോ സിറ്റിങ്സിലും ഇത് ഉപയോഗിച്ചിട്ട് ഓരോ രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ ടീച്ചേഴ്സ് ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് എന്താണ് ടെൻത്ത് സ്റ്റാൻഡേർഡില് കുട്ടികൾക്ക് ഏതെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് സമയം എക്സാമിനേഷൻ കുറച്ച് സമയം ഒരുപക്ഷെ കിട്ടാൻ സാധ്യത അപ്പൊ അവിടെ എല്ലാം തന്നെ അവിടെ എല്ലാം തന്നെ ഈ ഓരോ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഓരോ രീതിയിലാണ് ഉപയോഗിക്കുക okay so so before we going to this uh, psycho diagnostic procedure I think we can have a Yes, sir. Okay, okay. So, <clears throat> uh, for these uh, diagnostics uh, purposes, the very important and uh, simple methods to gather information in terms of the interview that is known as diagnostic interview. സാധാരണ നമ്മൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ടെക്നിക്ക് പല ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പല കോണ്ടെക്സ്റ്റിൽ പല ഇതിലാണ് ഉപയോഗിക്കുന്നത് so here the interview is used as a diagnostic purpose or as a psycho psychological assessment uh, technique. In psychodiagnostic uh, interview, these are the areas in which the interview is focused. For example, first is uh, identifying the information, second is presenting problem, third is presenting appearance, fourth is precipitating practice and history of the problem, problem that means the development problem. Then next is developmental history, family history, school history, peer relations, sexual history, work history, medical history, and uh, analysis or formulation of the uh, case. Okay. Diagnostics interview നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് because this type of interview are used when you are doing your internship okay ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഗ്യാദർ ചെയ്യപ്പെടുന്നത് ഗ്യാദർ ചെയ്യപ്പെടേണ്ടത് അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് you have to identifying the information identifying information ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ചില ഡീറ്റെയിൽസ് ആണ് identifying information then next is presenting complaint presenting appearance of the patient, uh, or check or understand or or patient uh, for getting any precipitating factor or history of the problem, how the uh, problem developed. ഒരു പ്രോബ്ലം എത്ര നാളായിട്ടാണ് എന്ന് മുതലാണ് ഡെവലപ്പ് ചെയ്തത് developmental history of the person എന്ന് പറഞ്ഞാൽ അവിടെ ചെറുപ്പം മുതലുള്ള ഡെവലപ്മെന്റിൽ എങ്ങനെ നടക്കും family history school history peer relations how the patient related with peer group members in school or college or in his neighbourhood etc. in sexual history, work history, medical history, and with all this information, analysis, sorry, uh, formulating the case. Now, we will talk about the interview on the technical order, diagnose the DDM. Uh, next is a uh, specific type of assessment. Assessment of a psychological function of the person. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ദാറ്റ് ഇന്റർവ്യൂ സാധാരണ രീതിയിൽ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള very basic information very basic information മാത്രം പോരാ ചില കേസുകളിൽ ചിലപ്പോൾ അത് മാത്രം മതിയായിരിക്കും പക്ഷേ ചില കേസുകളിൽ we need more specific type of information regarding his cognitive function, personality, or behavioral function. Okay So assessment uh, in cognitive area focused on the attention, perception, memory, schemas, learning, intelligence, achievement, aptitude, cognitive development, creativity, language, problem solving, decision making, judgment, etc. And in uh, neuropsychological uh, test, intelligence, uh, some neuropsychological test, intelligence test, achievement, aptitude, etc. Okay, അപ്പോ ഈ സ്പെസിഫിക് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റൻഷൻ എത്രത്തോളം ഉണ്ട് പെർസെപ്ഷൻ എന്താണ് മെമ്മറി എന്താണ് ലേണിംഗ് ഇന്റലിജൻസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും so we use or we get this information for understanding the patient's skills it may be in terms of strength and and deficits ഒരാളുടെ സ്കില്ല് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സ്കില്ലിൽ എത്രമാത്രം ഡെഫിസിറ്റ് ആണ് ഒരാൾ അല്ലെങ്കിൽ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ അക്കാദമിക് സ്കില്ലിൽ ഒരു കുട്ടി എത്രമാത്രം ഡെഫിസിറ്റ് ആണ് അല്ലെങ്കിൽ അക്കാദമിക് സ്കില്ലിൽ ഒരാൾ ഒരു കുട്ടി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം like the abilities of the person limit and comparing on displayed on and behaviour comparison with comparison on previous and prospective function compared can be compared with the normative standard. When a person is not reaching the expected milestone, for example, language skill, self-recognition or by others of non-formative normative behavior, either may be positive, that is superior intellectual ability, or maybe negative, uh, in negative capacity in attention, extreme emotional liability, sudden or gradual changes may be external or uh, maybe of external event like the accident or known or unknown biological changes like tumor, uh, side effect of the medication or aging process, etc. So, ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അസസ്മെന്റിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ റിസൾട്ടിലൂടെ നമുക്ക് ഒരാളുടെ സ്കില്ല് എബിലിറ്റി ലിമിറ്റ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും and how these skill abilities limit are affecting his behaviour for example how the intellectual capacity is affecting the academic behaviour of a student or we can compare the present uh, we can we can compare the present intellect present cognitive function for example present function with previous or prospective function നേരത്തെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള നല്ല രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പൊ അയാളുടെ കപ്പാസിറ്റി കുറഞ്ഞു ഇനി പ്രോസ്പെക്റ്റീവ് ആയിട്ട് ഇയാളുടെ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് പലപ്പോഴും compare also we can compare with the normative standard അല്ല അതിനൊരു നോർമൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ ഫോർ എക്സാമ്പിൾ ഐക്യു എന്ന് പറയുന്നതിന് ഐ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഈ നോർമൽ സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് ഒരു പേഷ്യന്റിന്റെ പ്രസന്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ കപ്പാസിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി കമ്പാരിസണിലൂടെ നമുക്ക് ഒരാളുടെ ബിഹേവിയർ നോർമേറ്റീവ് ആണോ നോർമൽ ആണോ അല്ലെങ്കിൽ നോൺ നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether it is deviated from normal or not we can understand okay ഇനി ഏതെങ്കിലും ഈ ഉണ്ടാവുന്ന ബിഹേവിയർ വന്നിട്ടുള്ള ചേഞ്ചസ് പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും ചില ആൾക്ക് സഡൻ ചേഞ്ചസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ആക്സിഡന്റ് മുഖേന ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷൻസ് പെട്ടെന്ന് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ for example memory capacities change ചെയ്യപ്പെടാം അത് സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്താ ഗ്രാജുവൽ ചേഞ്ചസ് സംഭവിക്കാം എക്സ്റ്റേണൽ ഇവന്റ് കൊണ്ട് ആക്സിഡന്റ് പോലത്തുള്ള എക്സ്റ്റേണൽ ഇവന്റ് സംഭവിക്കാം ഇനി ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കാം ബ്രെയിനിൽ ഒരു ട്യൂമർ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആ ട്യൂമറായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്യൂമർ വലുതാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്യൂമറിനടുത്തിട്ടുള്ള സെല്ലുകളെ ഇത് ഞെരിക്കും എന്നുള്ളതാണ് വലുതായി വരുന്തോറും അപ്പോ സെല്ലുകളുടെ പ്രവർത്തനത്തിന് ഫങ്ഷൻസിന് ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ഗ്രാജുവലായിട്ട് സംഭവിക്കുന്നതാണ് സഡനായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല ആക്സിഡന്റ് മുഖേന സംഭവിക്കുന്നത് അപ്പൊ ഗ്രാജുവലായിട്ട് സംഭവിക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ കുറെ നാളായിട്ട് മെഡിസിൻ കഴിക്കുന്നു കുറെ നാളായിട്ട് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കും സ്വാഭാവികമായിട്ട് അഞ്ചെട്ട് വർഷം കഴിഞ്ഞ സമയത്ത് കോംപിറ്റൻസ് ഒക്കെ കുറച്ച് കുറച്ച് കുറയാനുള്ള സാധ്യത അല്ലെങ്കിൽ സോക്കോൾ ഏജിങ് പ്രോസസ്സ് കൊണ്ട് graduate I think discussing the the data അവിടെ ആയിരുന്നു തോന്നുന്നു നിങ്ങൾ കട്ട് ചെയ്ത് എവിടെയാണ് കേട്ടത് anyway there are some places like collection of data developmental wide inference, then accepting or rejecting the inference made by the uh, psychologist, and specific inference about the general statement of the client, then elaboration of wide variety of personality tests include cognitive function, affect mood and interpersonal, interpersonal level of function. Phase six, that is description of the person in the situational context. Phase seven, making the decision. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് സിയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം എസ് സിയുടെ കുറച്ച് എം എസ് സിയിലൂടെ കുറച്ച് ഡേറ്റ കിട്ടുന്നു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആകെ ആറ് പേരല്ലേ ഉള്ളൂ ഇപ്പോ എല്ലാവരും പോയോ ഹലോ എല്ലാവരും പോയി രണ്ടുപേരും കാണുന്നുള്ളൂ ഏ രണ്ടുപേരെ കാണുന്നുള്ളൂ രണ്ടുപേരേ ഉള്ളൂ എഴുതി കാണിക്കുന്ന ടു അതേഴ്സ് എന്നാ കാണിക്കുന്നത് ഇവിടെ സിക്സ് ആണല്ലോ കാണുന്നേ സ്റ്റുഡൻസ് മൂന്ന് പേരേ ഉള്ളൂ സർ ആ സ്റ്റുഡൻസ് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ ഞാൻ പെട്ടെന്ന് തീർത്തേക്കാം കേട്ടോ നീ കഴിഞ്ഞിട്ട് തീർത്തേക്കാം സമയം ഇതിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കേട്ടോ തീർന്നേക്കാം അപ്പൊ തന്നെ തീർത്തേക്കും ഇപ്പൊ എല്ലാവരും പോയതുകൊണ്ട് ഇനി ഇപ്പൊ ഞാൻ അധികം ചെയ്യുന്നില്ല ഇടയ്ക്ക് കട്ടായി പോയതുകൊണ്ടായിരിക്കും yes initial data collection development of inference accepting or rejecting the inference modifying the inferences then develop and integrate hypothesis dynamic model of person situational variable production of behaviour അതാണ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യപ്പെട്ടു എഴുതിയിട്ടുണ്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ചെയ്യും അതെ ഉണ്ടാവോ പറയാം പറയാം പറയാം എത്തിക്കൽ സ്റ്റാൻഡേർഡില് എത്തിക്കൽ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ നമുക്ക് തീർത്തിട്ട് പറയാം എത്തിക്കൽ സ്റ്റാൻഡേർഡില് പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ testing evaluation diagnosis in the context of the professional relationship between between the psycho diagnostician or the person who is conducting the diagnosis and also the patient. Use in appropriate ways to develop using acceptable scientific procedure, familiarity with and awareness about the limitation of the psychological testing, interpret in the light of the limitation. Unqualified person should not use the psychological testing. Outdated test should not be used for diagnostic purpose. Purpose norms and other aspects described accurately. Appropriate explanation of the test should be given. Integrity and security of the test should be mean ഇത്രയാണ് ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ് പല രീതിയിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ ഇനിയും എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ethical issues ethical issues for conducting the psycho diagnostic procedure first one informed consent informed consent that means get the consent get the permission of the person or patient or any other significant person before evaluating him. Okay, that means there are uh, three separate aspects for uh, consent, voluntariness, completeness, and information. Second is confidentiality of the data collected from the patient. individuals are guaranteed privacy in terms of all personal information that the person is disclosed to therapist and no information will be disclosed without individual's direct permission എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം ഒരു കാരണവശാലും പേഷ്യന്റ് അറിയാതെ ഒരു വിവരവും വേറെ ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല that is confidential and third is invasion of privacy especially personality test or I Q score etcetera release only with the permission of the privacy ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പല ഇൻഫർമേഷൻസ് ഉണ്ടാകാം അത് ഒരിക്കലും ഇൻവേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തതിനു ശേഷം അയാളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ക്ലയന്റ് അറിയാതെ പേഷ്യൻ്റ് അറിയാതെ ഒരു തരത്തിലും അത് എന്താണ് വേറൊരാൾക്ക് നമ്മൾ കൈമാറുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരാൾ അയാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടും so based on this ethical standard These are the three major ethical issues. Permission from the patient or any significant person. Data should be kept in confidential and also assure not invert the privacy of the collected information from the patient. ഇത്രയും എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് ഇതാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്യേണ്ടത് only within the context of professional relationship അല്ലാതെ ഒരാൾ വന്നിട്ട് എൻ്റെ ഐക്യു ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യു ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും വെൻ അവർ a person come for a professional help, then only we can conduct such a procedure. Use in appropriate ways. കൃത്യമായിട്ട് ഇതിനെ ഉപയോഗിക്കാം ഇപ്പോൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് to be develop using acceptable scientific process ഓരോ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാം എല്ലാ പ്രാക്ടിക്കലിനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു മാനുവൽ ഉണ്ടാകും മാനുവലിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഡേറ്റ ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അത് ആ സയന്റിഫിക് രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ യൂസ് ചെയ്യാൻ പറ്റൂ familiarity with and awareness of the limitation of the psychological എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയൊന്നുമല്ല എല്ലാത്തിനും ഉള്ള ലിമിറ്റേഷൻ പോലെ എല്ലാ പ്രൊസീജിയറും ചില ലിമിറ്റേഷൻസ് ആ ലിമിറ്റേഷൻ സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഉണ്ടാകാം നമ്മൾ ഇവിടെ ഒരാളുടെ സൈക്കോളജിക്കൽ ഫങ്ഷനെ പറ്റിയാണ് പറയുന്നത് ഈ സൈക്കോളജിക്കൽ ഫങ്ഷനെ പറ്റി പറയുന്ന സമയത്ത് സൈക്കോമെട്രിക് പ്രോപ്പർട്ടിയുടെ ലിമിറ്റേഷൻ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇന്റർപ്രിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് രീതിയിൽ communicate interpret the data data in the light of this limitation unqualified person should not use the test കാരണം പലപ്പോഴും എക്സ്പെർട്ടഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാൻ പാടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ കിട്ടി സ്കോർ കിട്ടി അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാൻ പാടുന്നില്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ചെയ്യുന്ന രീതി കൃത്യമല്ലെങ്കിൽ പലപ്പോഴും ഒരാൾക്ക് നമുക്ക് പ്രശ്നമില്ലാത്ത ഒരാളെ നമ്മൾ പ്രശ്നമുണ്ടെന്ന് പറയാം പ്രശ്നമുണ്ടെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ മറ്റുള്ള പ്രോബ്ലം പോലെയല്ല ഒരാൾക്ക് ഒരു മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും outdated test should not be used എന്ന് പറഞ്ഞാൽ പഴയ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ സെവൻറ്റീസിലും ഒക്കെ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റുകളുണ്ട് സെവൻറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സെവൻറ്റീസിൽ ഡെവലപ്പ് ചെയ്ത test after fifty years now it is two twenty twenty അപ്പോൾ ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സ് പഴയ ഒരു ടെസ്റ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ അത് ശരിയായിക്കൊള്ളണമെന്നില്ല outdated test purpose norms and other aspect describe accurately appropriate explanation of the test should be given to the patient or the near significant person. Integrity and security of these data should be maintained. ഇന്റഗ്രിറ്റിയും സെക്യൂരിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രധാനമായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പൊ ഇത്രയാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ടെസ്റ്റ് എന്താണ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഫേസസ് എന്താണ് അതിന്റെ അതിന്റെ സ്റ്റെപ്സ് എന്താണ് ഏതൊക്കെ സിറ്റുവേഷനിൽ ക്ലിനിക്കലി നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം എന്നുള്ളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ സ്റ്റാൻഡേർഡാണ് മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ടെസ്റ്റിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ ഓരോ പലതരം ടെസ്റ്റിംഗ് ഉണ്ട് പേഴ്സണൽ ടെസ്റ്റ് ഉണ്ട് ഇൻഗ്രീൻ ടെസ്റ്റ് ഉണ്ട് കോഗ്നിറ്റീവ് ടെസ്റ്റുകളുണ്ട് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് ഇനിയിപ്പോൾ ടെസ്റ്റിങ്ങിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്